ഇവനാണ് മിക്രു യൂട്യൂബ് ഒന്നും ഇഷ്ടമില്ല നീ എന്താടാ രാവിലെ മുതൽ ഫോൺ നോക്കിയിരിക്കുന്നേ ഇവനാണ് ഇക്രു ഇവൻ യൂട്യൂബിന്റെ അഡിക്റ്റ് ആണ് യൂട്യൂബേ കാണുള്ളൂ ഇവൻ അതെ യൂട്യൂബില്ലേ യൂട്യൂബിന്റെ അകത്തും ഇഷ്ടം കുറച്ച് ചാനലുണ്ട് അതിൽ ഒരു ചാനൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതാണ് ഞാൻ ഇപ്പം ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഡി ബി യൂണിവേഴ്സ് ഈ ഡി ബി യൂണിവേഴ്സിൽ എന്ന് പറഞ്ഞ ചാനല് രണ്ടാൾക്കാരാണ് നടത്തുന്നത് ഇവർ രണ്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ എല്ലാ ടൈപ്പ് കുക്കിങ് എല്ലാ ടൈപ്പും നമുക്ക് അറിവൊക്കെ കിട്ടുന്ന വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ ഇവർ ചാനൽ ഇന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇത് മൊത്തം നോക്കിയിരിക്കുകയായിരുന്നു ഇവർ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് സബ്സ്ക്രൈബർ ഉള്ളെങ്കിലും നീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കടാ നല്ല ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ കണ്ടോ അടിപൊളി ചാനലാണ് നമുക്കിരുന്ന് കാണാവാ വാ നീ എങ്ങോട്ടേക്ക് കയറി വരുന്നത് ആ നമുക്ക് പിന്നെ കാണാം പിന്നെ കാണാം കേട്ടോ ആ പിന്നെയാണെങ്കിൽ ശരി അവൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാം കൂടി മനുഷ്യയോട് വെറുതെ ഇരിക്കും ലാപ്ടോപ്പ് നോണാക്കിയാവട്ടെ അയ്യോ ഏ വിൻഡോസ് ലാബൻ റിലീസ് ഇന്ന് തന്നെ വിൻഡോസ് ലാബ് എടുക്കണം എന്തിനാണ് യൂട്യൂബ് പെട്ടെന്ന് സെർച്ച് ചെയ്യണമല്ലോ ഓ അവൻ പറഞ്ഞ ചാനൽ ഇട്ടിട്ടുണ്ടാവുമോ നമുക്ക് എന്തായാലും വേറെ യൂട്യൂബിൽ നോക്കാം എടാ എന്താടാ എന്താ വിൻഡോസ് ലെവൻ എന്നൊക്കെ കേൾക്കുന്നു എടാ മറ്റേ വിൻഡോസ് ലെവൻ റിലീസായടാ അത് നീ ഒന്ന് യൂട്യൂബിൽ നോക്കി തന്നേ ഞാൻ എങ്ങനെ എൻ്റെ ലാപ്ടോപ്പിൽ ഒന്ന് എടുക്കാൻ നോക്കാനാടാ പ്ലീസ് ഒന്ന് എടുത്തുകടാ എനിക്ക് വാട്സപ്പിൽ ഇതിലൊക്കെ സ്റ്റാറ്റസ് ഇടാനടാ ഒന്ന് പെട്ടെന്ന് എടുത്തുകടാ ഇപ്പം എൻ്റെ യൂട്യൂബിൻ്റെ ആവശ്യം വന്നല്ലടാ ഞാൻ നോക്കി ഇങ്ങനെ തപ്പി തരാം നിനക്ക്